വെൽക്കം ടു മേരീസ് മോട്ടിവേഷൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം നമ്മൾ മലയാളികളിൽ പലവരിലും ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള ഒരു സംഭവമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമ്മൾ ഒത്തിരി ശ്രമിക്കാറുണ്ട് ഒത്തിരി പാടുപെടാറുണ്ട് നമ്മൾ ചിലപ്പോൾ എങ്ങനെ ഇത് തുടങ്ങും എങ്ങനെ ഇത് സംസാരിക്കും എന്ന് തിങ്ക് ചെയ്യാറുണ്ട് എല്ലാവർക്കും കൂടി ഇതെല്ലാത്തിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ ഒറ്റ ഒരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല അത് നമ്മുടെ നാട് ഗോഡ്സ് ഓൺ കൺട്രിയാണ് ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെ ടൂറിസ്റ്റിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് സഹായിക്കുന്നത് നമ്മുടെ ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരും കാർ ഓടിക്കുന്ന ചേട്ടന്മാരുമാണ് അതിലും കൂടുതൽ ഗൈഡൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് സാധാരണ കച്ചവടക്കാരും അവരിലുള്ള ഇംഗ്ലീഷ് നമുക്കില്ല എന്തുകൊണ്ടാണ് കാരണം അവരിലില്ലാത്ത ഒരേ ഒരു സ്വഭാവം നമ്മളിലുണ്ട് മറ്റൊന്നുമല്ലത് നാണം മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ എങ്ങനെ സംസാരിക്കും അവരെന്തിനെക്കുറിച്ച് കരുതും ഈ ഒരു വിചാരത്തോടെ നാണത്തോടെയാണ് നമ്മൾ ഒരു ഭാഷ പഠിക്കുന്നത് എന്നും ഓർമ്മ വേണം നാണം എന്ന് പറയുന്നത് ആവശ്യത്തിന് വേണ്ടതാണ് അനാവശ്യങ്ങൾക്കല്ല എന്തുകൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് എന്നും മനസ്സിലൊരു വിചാരം ഓർമ്മ ഉണ്ടാവണം കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ഇന്നൊരു രാജ്യത്തിൻ്റെ ഭാഷയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വീഴ്ചകളുണ്ടാകും നമ്മുടെ ഇവിടെ നാട്ടിലും ഫോറിനേഴ്സ് വരാറുണ്ട് അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ നല്ല രസമുണ്ട് കേൾക്കാൻ അല്ലേ അതേപോലെ തന്നെ നമ്മൾ അവരെ പോലെ തന്നെ ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മുടെ മലയാളം പറയാൻ ശ്രമിക്കുന്ന രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്കൊരു നാണമില്ല പിന്നെ അവർ എന്ത് തന്നെ തെറ്റായിട്ട് പറഞ്ഞാലും അവരത് ഓർത്ത് നാണിക്കുകയോ അല്ലെങ്കിൽ അത് ഓർത്ത് ഇനി പഠിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് മറ്റുള്ളവർ നമ്മളുടെ മുമ്പ് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയാൽ നാണിക്കുകയും പിന്നെ അതോടെ നമ്മളുടെ വിചാരങ്ങളും നമ്മളുടെ പഠിത്തവും നമ്മൾ നിർത്തുകയാണ് ആ ഒരു ചിന്താഗതി മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും അടുത്ത ടിപ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ മേരീസ് മോട്ടിവേഷൻസ്